മോദി സാറിൻ്റെ അന്തം വിട്ട കരച്ചിലാണിപ്പോൾ കർണാടകയിൽ ട്രെൻഡിങ് തോൽവി ഉറപ്പായതോടെ മോദി ഓടി നടന്ന് കരയുകയാണ് കർണാടകയിൽ എന്നെ കോൺഗ്രസ്സുകാർ തൊണ്ണൂറ്റി ഒന്ന് തവണ അപമാനിച്ച് അംബേദ്കറിനെയും സവർക്കറിനെയും ഒക്കെ അപമാനിക്കുന്നത് പോലെയാണ് എന്നെ അപമാനിക്കുന്നത് എന്ന് പറഞ്ഞാണ് മോദിയുടെ കരച്ചിൽ പക്ഷേ മോദിയുടെ കരച്ചിലിനും കർണാടകയിൽ ബി ജെ പിയെ രക്ഷപ്പെടുത്താനാകില്ല എന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ സർവേയും പുറത്തു വന്നിരിക്കുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നാണ് ബി ജെ പി അൻപത് തികയ്ക്കാൻ പാടുപെടുമെന്നാണ് ആ സർവേ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ കരച്ചിലോട് കരച്ചിലുമായി നടക്കുന്ന പ്രധാനമന്ത്രിയെയും കോഴയാരോപണങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെയും ചേർത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന social media campaign pay C M cry P M വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് പേ സി എം ഗുരുതരമായ കമ്മീഷൻ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയ്ക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ബി ജെ പിയുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ തന്നെ ബസവരാജ ബൊമ്മയ്ക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു അപ്പോൾ വമ്പൻ കോഴ ആരോപണങ്ങളിൽ ഉഴലുന്ന മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ പേ സി എം നാടൊട്ടുക്ക് കരഞ്ഞു നടക്കുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി ക്രൈ പി എം എന്തായാലും അടിപൊളി ക്യാമ്പയിനായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഈ pay C M cry P M എന്ന് പറയുന്ന ക്യാമ്പയിൻ ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തം വിട്ടു നിൽക്കുകയാണ് കർണാടക നഷ്ടപ്പെട്ടാൽ ഈ തള്ളിക്കൊണ്ടിരിക്കുന്നതെല്ലാം ശുദ്ധ ഭോഷ്കുകളായിരുന്നുവെന്ന് ഈ രാജ്യത്തിന് മനസ്സിലാകും എന്ന് മോദി തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അത് മറച്ചു വയ്ക്കണമെങ്കിൽ അതൊക്കെ സത്യമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കർണാടകയിൽ ജയിച്ചേ തീരും അതിനുവേണ്ടി എന്തു പണിക്കും തയ്യാറാണ് എന്നുള്ള സൂചന ബി ജെ പി നൽകിക്കഴിഞ്ഞു പെയ്ഡ് സർവേകൾ ബി ജെ പി അനുകൂല ചാനലുകളെ കൊണ്ട് ഒരു വശത്ത് ചെയ്യിപ്പിക്കുന്നു നേതാക്കന്മാർ പച്ച വർഗീയത പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ അത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നു ചോട്ട നേതാക്കന്മാരൊക്കെ ഓടി നടന്ന് വർഗീയത മാത്രം പറയുകയാണ് ഇപ്പോൾ മോദി ഫോണിൽ വിളിച്ച കൊടിയ അഴിമതിക്കാരനായ ഈശ്വരപ്പയൊക്കെ ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട ദേശീയ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വോട്ട് തന്നോട്ടെ ഈ മുസ്ലിങ്ങളുടെ അടുത്ത് പോയി വോട്ട് ചോദിക്കുന്ന പരിപാടിയേ ഇല്ല എന്നുവരെ പ്രഖ്യാപിക്കുകയാണ് അതായത് ഒരു വിഭാഗത്തെ ഞങ്ങൾ വേർതിരിച്ചു തന്നെ കാണുകയാണ് എന്നുള്ള പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ് വേറൊരാൾ ക്രിസ്ത്യാനികളെ കണ്ടാൽ തന്നെ അവരെ പിന്തുടർന്ന് ആക്രമിക്കണമെന്നുള്ള സന്ദേശം നടത്തുകയാണ് അവർ മതപരിവർത്തനത്തിന് വേണ്ടി നടക്കുന്നവരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ വന്ന് വികസനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ കരച്ചിലാണ് നമ്മൾ ഈ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ എന്നെ അവർ തല്ലി എന്നെ മറ്റവർ അവിടെ ആ ക്ലാസ് റൂമിൻ്റെ മുന്നിലിട്ട് തല്ലി എന്നെ ഇരട്ട പേര് വിളിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നതെന്ന് നിലവിളിക്കുകയാണ് എന്നെ കോൺഗ്രസ്സുകാർ ആക്ഷേപിച്ചേ എന്ന് പറഞ്ഞ് ഈ ബി ജെ പിക്കാർ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ ആക്ഷേപിച്ചതിൻ്റെ ഒരു പത്തിലൊന്നു പോലും നരേന്ദ്രമോദിക്കെതിരെ അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല പരാമർശങ്ങൾ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ ജീവനിൽ കൊതിയുള്ളവരൊന്നും ഇവരെ ഒന്നും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കാൻ രംഗത്തിറങ്ങില്ല പക്ഷേ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയം കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനൊന്നും ഉത്തരമില്ലാതെ വരുമ്പോൾ ഇവരൊക്കെ എന്നെ കളിയാക്കുകയാണേ എന്ന് നിലവിളിച്ചിട്ട് എന്തു കാര്യം ആ നിലവിളിയെയാണ് കോൺഗ്രസ് വളരെ ഭംഗിയായി തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ കർണാടകയിൽ ഈ pay C M cry P M എന്ന് പറയുന്ന ക്യാമ്പയിൻ എത്രമാത്രം ബി ജെ പിയെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ ഈ ക്യാമ്പയിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു കാരണം കർണാടകയിൽ ട്രെൻഡിങ്ങായി മാറി അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി കരയുകയല്ല കോൺഗ്രസ്സുകാരാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുവരെ വന്ന വിശ്വസനീയമായ തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം ബി ജെ പിയുടെ പരാജയം പ്രവചിക്കുന്നുണ്ട് എൺപത് സീറ്റ് കടക്കാൻ തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സീ ട്രാക്കർ അവരുടെ ഡെയിലി പോൾ അപ്ഡേറ്റ് ആണ് അവർ പറയുന്നത് അൻപത് സീറ്റ് തയ്ക്കാൻ ബി ജെ പി പാടുപെടുമെന്നുള്ളതാണ് ആ നിലയിലേക്ക് ബി ജെ പിയുടെ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോയിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മാറ്റി മാറ്റിവെച്ച് കരച്ചിലാകുന്നത് വ്യക്തിപരമാക്കാൻ ശ്രമിക്കുകയാണ് ഞാനെന്ന് പറയുന്ന മഹാസംഭവത്തെ ഇതാ കോൺഗ്രസ്സുകാരൊക്കെ കൂടി അപമാനിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയാണ് അതിനെയാണ് കോൺഗ്രസ് ഈ എം എന്ന ക്യാമ്പയിനിലൂടെ കർണാടകയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ തന്നെ പ്രധാനമന്ത്രിയെ പ്രതിരോധിക്കാനായി രംഗത്തെത്തിയെങ്കിലും ഈ പേസിയം എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് കൃത്യമായി ന്യായീകരണം നൽകാനാകുന്നില്ല അങ്ങനെ ഒരാളല്ല താനെന്ന് സമർത്ഥിക്കാനാകുന്നില്ല കാരണം സ്വന്തം പാളയത്തിൽ നിന്നിരുന്ന ആളുകളാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഈ ആരോപണങ്ങൾക്ക് ഗതിവേഗം നൽകുന്നത് ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയവർ അവർ കൂടി ഉറച്ച സ്വരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഇത്തരം കമ്മീഷൻ ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പുറത്തു പറയുമ്പോൾ അതിന് കൂടുതൽ വിശ്വാസ്യത വരികയാണ് അവിടെയാണ് കോൺഗ്രസിൻ്റെ ഈ pay C M cry P M എന്ന് പറയുന്ന ക്യാമ്പയിന് കൂടുതൽ ആധികാരികത ഉണ്ടാകുന്നത് അത് ആളുകളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നത് അത് വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അത് ചർച്ചയായി മാറുന്നത് അത് ബി ജെ പിയെ വല്ലാണ്ട് വിരളി പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ബി ജെ പിയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തു തറക്കളി വേണമെങ്കിലും കളിക്കുമെന്നുള്ള സൂചന വർഗീയതയുടെ അങ്ങേയറ്റം ചോട്ടാ നേതാക്കന്മാരെയൊക്കെ ഇറക്കി അത് തന്നെയാണ് പറയിക്കുന്നത് ഇപ്പൊ തേജസ്വി സൂര്യയും ഈശ്വരപ്പയും ഒക്കെ പച്ചയ്ക്ക് വർഗീയത പ്രസംഗിച്ചുകൊണ്ടേ നടക്കുകയാണ് ആ വികാരം ഇളക്കി വിടുക എന്നുള്ളതാണ് വികസനമൊന്നും അവിടെ യേശുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി കാരണം വികസനമില്ലായ്മയാണ് കർണാടകയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം എന്നതിലേക്ക് വന്നപ്പോൾ എന്നാൽ പിന്നെ അതിനെ മറികടക്കണമെങ്കിൽ ഇനി ഇമാതിരി ഗിമിക്കുകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിലെ വികസന തള്ളുകൾ മാറ്റി നിർത്തി ഇപ്പോൾ എന്നെ അധിക്ഷേപിക്കുന്നേ എന്ന് നിലവിളിക്കുന്നതിൻ്റെ അടിസ്ഥാനവും അത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് വന്ന് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസംഗം പ്രസംഗിക്കുന്നതിൻ്റെ അടിസ്ഥാനവും അത് തന്നെയാണ് തോറ്റുപോകും എന്ന വലിയ പേടി കാരണം ഏത് വിധേയന നോക്കുമ്പോഴും ബി ജെ പിയുടെ ഇൻറ്റേണൽ സർവേകളിലും തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമാകില്ല എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മാതിരി ചീഞ്ഞ കളികളിൽ ബി ജെ പി നേതാക്കൾ വ്യാപൃതരാകും ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ കാരണം അധികാരം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ആ അത്തരമൊരു വലിയ ദുർവിധിക്ക് വന്ന് നിൽക്കുന്നു എന്നുള്ള ബോധ്യമാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് കരയുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് കാണേണ്ടി വരുന്നത് വർഗീയത പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ നമുക്ക് കാണേണ്ടി വരുന്നത് ഇരു വിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ഇപ്പോഴേ ആഹ്വാനം നടത്തുന്ന ആഭ്യന്തരമന്ത്രിയെ നമുക്ക് കാണേണ്ടി വരുന്നത് അത്രമേൽ ഗതികെട്ട നിലയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത് എന്തൊക്കെ ഗിമിക്കുകൾ കാണിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ട ജാഗ്രത കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള മുന്നോട്ട് പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി കാണിച്ചേക്കാവുന്ന വൃത്തികേടുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തമായ ഒരു സന്നാഹം ഒരുക്കിയിട്ടുണ്ട് അത് കോൺഗ്രസ് ബാക്കിയുള്ള ഇടങ്ങളിലൊന്നും അനുവർത്തിക്കാത്ത ഒരു രീതിയാണ് അത്തരമൊരു കരുതൽ ബി ജെ പിക്കാർ ഇതൊക്കെ കാണിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ കരുതലോടുകൂടിയുള്ള മുന്നോട്ട് പോക്ക് പ്രധാനമന്ത്രിയുടെ കരച്ചിലിൻ്റെ ഒച്ച കൂട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആ കണ്ണീരിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും